അതെ ഇനി കളിയല്ലാത്തൊരു കാര്യം പറയാം ഇവിടെ പൂരം കണ്ടിട്ടില്ലെങ്കിൽ വരാൻ പറ ഞാൻ ഞാനുണ്ടാവും കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കട്ടെ പൂരം കൊടിയേറി മക്കളെ അങ്ങോട്ടും നോക്കണം